ഭക്തരുടെ സ്ഥിരം പല്ലവിയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നു മരുന്നുകൾ വളരെയധികം കഴിക്കുന്നു അവസാനം രോഗം ഭേദപ്പെട്ട് കഴിഞ്ഞാൽ ഓ ദൈവത്തിന് നന്ദി അത്രയും നാൾ ചികിത്സ ഡോക്ടർക്കോ മരുന്നുകൾക്കോ ഒന്നും ശാസ്ത്രത്തിനോ ഒന്നും ഒരു വിലയുമില്ല ദൈവത്തിന് നന്ദി കാര്യം നടന്നില്ലെങ്കിലോ ഓ ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ് ഇത് മാനവീകരണം അല്ലെങ്കിൽ ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ അതായത് നമ്മ ദൈവവും നമ്മളെ പോലെയാണ് അല്ലെങ്കിൽ മൃഗങ്ങൾ പോലെയാണ് ചിന്തിക്കുന്നത് പോലെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ അതാണ് മാനവീകരണം എന്ന് പറയുന്നത് അതായത് ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചറെ പോലെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററെ പോലെ നമ്മളെ അല്ലെങ്കിൽ ഒരു ജോലിക്ക് എടുക്കുന്ന ആളെ പോലെ നമ്മളെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണങ്ങൾ അറിഞ്ഞ് നമ്മളെ റേറ്റ് ചെയ്യണം ഇത്ര മാർക്ക് ഇത്ര മാർക്ക് എന്നുള്ളത് മനുഷ്യർക്ക് അത് കൂടിയ തിരുന്നായിട്ട് നമുക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണ് മറ്റുള്ളവർക്ക് എന്തോ ഒരു അറിവുണ്ടെന്നോ ഒരു കഴിവുകളുണ്ടെന്നോ നമുക്ക് ചിന്തിക്കാൻ അളക്കാൻ മറ്റു വഴികളൊന്നും നമ്മളൊരു പരീക്ഷ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ നൂറ് മീറ്റർ ഓടാൻ പറയുന്നു ഇപ്പോൾ പോലീസിലെടുക്കുകയാണെങ്കിൽ മിലിറ്ററിയിൽ എടുക്കുകയാണെങ്കിൽ ഓടാൻ പറയുന്നു ചാടാൻ പറയുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളെ അസസ് ചെയ്യുന്നത് പക്ഷെ ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ടെസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം ദൈവത്തിൻ്റെ ഭാവിയും വർത്തമാനവും ഭൂതകാലവും എല്ലാം ഒരേ മാതിരി അറിയുന്ന ഒരാളാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ തന്നെയുമല്ല ഇതിലിവിടെ നടക്കുന്ന വേറൊരു പ്രശ്നം ഏത് ദൈവമാണ് നമ്മളെ ട്രൈ ചെയ്യുന്നത് ലോകത്തിൽ ഇപ്പൊ പണ്ട് മുതലുള്ള കാര്യം നോക്കിയാൽ കോടിക്കണക്കിന് ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏത് ദൈവമാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തു തരുന്നത് ഏത് ദൈവമാണ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്നറിയാതെ നമ്മൾ പിന്നെ അതിനെപ്പറ്റി മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം ഏത് ദൈവമാണെന്ന് അറിയുന്നത് വരെ പ്രാർത്ഥിക്കുന്നത് വളരെ മണ്ടത്തം തന്നെയാണ് അല്ലാതെ ഒന്നും പറയാനില്ല ഇപ്പം ബൈബിളിൽ രണ്ട് കഥകളുണ്ട് ഒന്ന് എബ്രഹാമിൻ്റെ കഥ രണ്ട് ജോബിൻ്റെ കഥ എബ്രാഹിമിൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എബ്രഹാമിനോട് പറയുകയാണ് നിന്റെ മകനെ ഒരേ ഒരു മകനാണുള്ളത് ഇസാഖ് അവനെ നീ മലമുകളിൽ കൊണ്ടുപോയി കൊന്ന് എനിക്ക് ബലി കഴിക്കണം മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ദൈവത്തോട് ദൈവത്തിലുള്ള ലോയൽറ്റി കൊണ്ട് എബ്രഹാം ഈ മകനെയും കൊണ്ട് മല കയറി മുകളിൽ ചെന്നിട്ട് ഇവനെ മകനെ കൊല്ലാൻ റെഡിയാക്കി വാളൊങ്ങുമ്പോഴാണ് മാലാക വന്ന് കൈ പിടിക്കുന്നത് അപ്പോൾ മാലാക പറഞ്ഞു ദൈവം നിന്നിൽ പ്രതി പ്രസാദിച്ചിരിക്കും എന്താണെന്ന് വെച്ചാൽ നീ ആ ട്രയൽ ആ പരീക്ഷ നീ ജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ജോബിൻ്റെ കാര്യത്തിലും ജോബിന് എന്ന് പറഞ്ഞ ആൾക്ക് നല്ല ദൈവഭക്തനായിരുന്നു ഒരുപാട് പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്നതാണ് പെട്ടെന്ന് ദൈവം അയാളെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ലോകത്തിലില്ലാത്ത രോഗങ്ങളൊക്കെ വന്ന് അയാൾ ആകെ എല്ലും തൊലിയുമായി പുഴുത്തു പുഴുവന്നു തുടങ്ങി ഉള്ള പണമെല്ലാം പോയി ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാം അയാളെ വേർവിട്ടുപോയി എന്നാലും അദ്ദേഹം ദൈവത്തെ അവിടെ ആ ലോയൽറ്റി കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു അതായത് ദൈവത്തിൻ്റെ പരീക്ഷ അയാൾ ജയിച്ചു അത്രേ ഇതൊന്നും ചെയ്യാതെ ദൈവത്തിന് അറിയാമല്ലോ അയാൾ ലോയലാണെന്നോ അയാൾക്ക് ഉണ്ടോ അയാളുടെ എല്ലാം ദൈവത്തിന് അറിയാം പരീക്ഷ ഇടേണ്ട ആവശ്യമില്ല അത് തന്നെയല്ലേ ഏത് ദൈവമാണ് ഇത് ചെയ്തത് അതും നമുക്കറിയില്ല അതായത് ഒരു വിധത്തിലും ഒരു യുക്തിക്ക് തിരക്കാത്ത കാര്യങ്ങളാണ് ഈ മതങ്ങൾ പറയുന്നത് ദൈവം പരീക്ഷിക്കുകയാണ് ദൈവം മറ്റേ സർവഹിത്തനാണ് ദൈവത്തിനെല്ലാം അറിയാം ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനു പരീക്ഷിക്കണം ഈ ചിന്തയോടുകൂടി ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുന്നു നന്ദി